ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പുതിയ വണ്ടി എടുക്കാൻ പോണതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഏത് വണ്ടിയാണെന്നൊന്നും നിങ്ങളോട് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഞാനിപ്പോൾ ഷോറൂമിലാണ് ഷോറൂമിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലായി എന്നുള്ളൂ അപ്പം നമുക്ക് ജസ്റ്റ് മിനിറ്റ് വണ്ടി വെയിലടിച്ചിട്ട് ഒന്നും ക്ലിയർ ആവണില്ല അപ്പം നമുക്ക് നമ്മുടെ പുതിയ വണ്ടി എടുക്കാൻ അധികം ലാഗൊന്നും ആക്കാതെ നേരെ നമ്മൾ വണ്ടിയിലോട്ട് തന്നെയാണ് പോണത് അപ്പോൾ വണ്ടി ഡെലിവറി ചെയ്യാൻ ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ് ഷോറൂമിൽ അപ്പോൾ നമുക്ക് വണ്ടി കാണാം അപ്പൊ നമ്മളിപ്പോൾ വന്നേക്കുന്നത് പോർഷയുടെ ഷോറൂമിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പോർഷ് എടുക്കാൻ പോണേന്ന് പക്ഷെ ഞാൻ പോർഷ് എടുക്കാനല്ല വന്നത് വണ്ടി എടുക്കാനാണ് വന്നത് പക്ഷെ പോർഷ അല്ല ഒരു പുതിയൊരു പോർഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ നമുക്ക് കാണിച്ചു തരാം അതെ ഒരു പുതിയൊരു പോർഷെ പോകണമെന്ന് നമ്മളെ പോർഷയുടെ കൂടെ തന്നെയാണ് നമ്മുടെ വോൾസ് വാഗന്റെ വണ്ടിയും കൂടി ഉള്ളത് ആണ് നമ്മുടെ Volkswagen das auto well auto സാന്റെ ഷോറൂമിലാണ് ഇപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ വോൾസ് വാഗൻ്റെ വണ്ടി എടുക്കാനാണ് നമ്മൾ വന്നത് തൊട്ടടുത്തുള്ളതാണ് പോർഷെ ഷോറൂം ഇപ്പൊ എന്റെ ബാഗിൽ കാണുന്ന വണ്ടി ഏതാ നിങ്ങൾക്ക് അറിയോ പോർഷയുടെ മെക്ക എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ് പോർഷയുടെ ഏകദേശം വൺ കോറിന് മുകളിൽ വരുന്ന വില വരുന്ന ഒരു വണ്ടിയാണ് പോർഷയുടെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം പക്ഷെ നമ്മൾ എടുക്കാൻ വന്ന വണ്ടി ഇതല്ല അത് വേറെ കാര്യം ഇതാണ് പോർഷയുടെ മെക്കാൻ പോർഷയുടെ ചിഹ്നം കണ്ടത് അടിപൊളിയല്ലേ അപ്പം കുറച്ച് വണ്ടി ഒന്ന് ഡെലിവറി ആകാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കുറച്ച് ലാഗ് അടിപ്പിക്കാതിരിക്കാൻ വേണ്ടി വേറെ കുറെ സംഭവങ്ങളായി പറഞ്ഞു തന്നത് അപ്പൊ നമുക്ക് വണ്ടിയിൽ കിട്ടാൻ നോക്കാം ഷോറൂമിന്റെ ഉള്ളിൽ പോകാം ഷോറൂമിന്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അപ്പൊ കേസ് നമുക്ക് കാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോറൂമിൽ വെയിറ്റ് ചെയ്യുന്നതാണ് വണ്ടി വരാൻ വെയിറ്റ് വണ്ടിയുടെ ആള് ജസ്റ്റ് ഒന്ന് വരാനുണ്ട് അപ്പൊ അതിൽ നിന്നുള്ള വെയിറ്റിംഗ് ആണ് നമ്മള് അപ്പൊ വെയിറ്റ് ചെയ്യാം കേസ് നമുക്ക് വണ്ടി കിട്ടണവരെ നമുക്ക് ഇവിടുത്തെ വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഇവിടെ ഉള്ള ഒരു വണ്ടി എന്ന് വെച്ചാൽ വോൾസാഗിന്റെ വെൻഡോ വെൻഡോ ആണ് ഏ വോൾസാഗിന്റെ ഒരു വെൻഡോ നമ്മുടെ വണ്ടി വെൻഡോ അല്ല അത് വേറെ ആദ്യമായിട്ട് ഞാൻ പറയാം നമ്മുടെ വണ്ടി വെൻഡോ അല്ല അപ്പൊ ജസ്റ്റ് നമ്മൾ വെൻഡോ എന്ന് പരിചയപ്പെട്ടതാണ് വോൾസാഗിന്റെ പുതിയത് ഇറങ്ങുന്ന വണ്ടികൾ സ്റ്റിയറിംഗ് ഒക്കെ പഴയ പോലെ തന്നെ ആ ഒരു ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്കാണ് കാര്യങ്ങൾ പഴയതിനേക്കാളും കുറേയൊക്കെ വ്യത്യസ്തമാക്കി ഭംഗി കൂട്ടാൻ വോൾസാകൻ ഒട്ടും മറന്നിട്ടില്ല ഇപ്പോഴും വണ്ടി ആയാലും ഒട്ടും ഭംഗിയിലൊക്കെ ഇപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് വോൾസാകൻ ആ കാര്യത്തിൽ വോൾസാകനെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ പിന്നെയെന്ന് വെച്ചാൽ പിന്നെ കട്ട വണ്ടി വെച്ചാൽ ഇതാണ് നടക്കണം ടൈഗൂണാണ് നടക്കണം ടൈഗൂണിൻ്റെ പുതിയ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എംബ്ലൂലെ എംബ്ലത്തിൽ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അതായത് കുറച്ചും കൂടി ബ്ലഡ് ചെയ്തെന്നായിരുന്നെങ്കിലും ഇതിപ്പോൾ കുറച്ചും കൂടി സ്മൂത്താക്കി ന്യൂ ടൈപ്പ് നല്ല അടിപൊളി ഷേപ്പും നല്ല അടിപൊളി ഭംഗിയുമാക്കിയിട്ടുണ്ടായിരിക്കും പണ്ടത്തേക്കാളും കുറച്ചും കൂടി വിലയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നുള്ളത് വെൻഡോൻ്റെ ഒരു മാറ്റ് ഫിനിഷിലുള്ള കളറാണ് ഇതിൽ നമ്മുടെ പഴയ ലോഗോണ് ചെയ്തേക്കുന്നത് പക്ഷേ ഇത് കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഈ ഈ ഈ കളറിന് നല്ല അടിപൊളിയാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പോളോൺ എടുക്കാൻ പോകുന്ന വണ്ടി അതായത് ഇപ്പോൾ ഈ ഇത്രയും വണ്ടി കാണിച്ചതിൽ പോളോ ഞാൻ കാണിച്ചില്ല എടുക്കാൻ പോണ വണ്ടി പോളോ ആണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു വണ്ടി മേടിച്ചിട്ട് വോൾസാഗൻ തന്നെ ഒരു ഗിഫ്റ്റ് ഇല്ലേ അതെന്താണ് നമുക്ക് കാണണോ അത് കണ്ടതിന് അടിപൊളി ഗിഫ്റ്റ് ആണ് വോൾസാഗൻ തന്നിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ് അത് നമ്മുടെ മഞ്ജോട് പൊട്ടിക്കാൻ പോകുന്നു മഞ്ജു പൊട്ടിക്ക് ഇതെന്താ സംഭവം ഇവന് മാത്രമേ അറിയൂ വേറെ ആർക്കും അറിയില്ല ഈ സംഭവം എന്താണ് സംഭവം വോൾസാഗിന്റെ ചിഹ്നമൊക്കെ ഉണ്ട് കൊടുത്തിട്ടുണ്ട് മോള് വോൾസ്ലാഗൻ എവരി വൺ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്ക് വഞ്ചു എന്താ നമുക്കൊന്ന് കാണണം പൊട്ടിക്ക് ഇതാണ് ഗെയ്സ് നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് കിട്ടണ ഗിഫ്റ്റ് ഇത് എന്താണ് കപ്പാണ് ചാവിടിക്കണ കപ്പല്ലേ ആ കൊള്ളാം അപ്പൊ ഇതാണ് ബോൾസ് വാഗൻ നമുക്ക് വണ്ടി മേടിച്ചതിന് തന്ന ഗിഫ്റ്റ് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒരു ഗിഫ്റ്റാണ് സാധാരണ ഞങ്ങളുടെ നാരപ്പഞ്ചറിൻ്റെ കടയിലൊക്കെ പോയാൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടുതൽ മേടിച്ചാൽ പുള്ളി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഗിഫ്റ്റൊക്കെ തരും അല്ലെങ്കിൽ പറൂര് നമ്മുടെ ഫാഷൻസിലാ എവിടെയെങ്കിലൊക്കെ പോയാൽ ഇതേപോലെ ഗ്ലാസ്സുകൾ കിട്ടും പക്ഷെ അതൊക്കെ ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ പർച്ചേസ് ചെയ്താൽ മതി ഇതേപോലെ ചില്ല് ഗ്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും പന്ത്രണ്ട് ലക്ഷം രൂപ ഇത് അവരോട് ഞാൻ ഒന്നിക്ക് ഉള്ളു വെച്ചപ്പോൾ തന്നില്ല അതിന്റെ മധുര പ്രതിഹാരമായിട്ട് ഞാൻ കൂട്ടിക്കോട്ടെ അപ്പൊ കേസ് നമ്മളിപ്പോ ഓൾസോഗൻ ചേരാനൂർ ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജർ ആണ് ഷിബു സാറ് പക്ഷെ ഇവിടെ വന്നാലേ അസിസ്റ്റന്റ് മാനേജറിന്റെ ആ ഒരു പവർ ഒന്നും കാണിക്കോട്ടെ പുള്ളി ആകെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഏഹ് എന്തിനും കൂടുതൽ വെക്കുന്ന ഒരു സാറാണ് ഷിബു സാറിനാണ് പേര് സാറിന്റെ വീട് എടപ്പള്ളി പത്ത് കൊല്ലമായിട്ട് വോൾസാഗലുണ്ട് പത്ത് കൊല്ലമായിട്ട് ഉണ്ട് അപ്പൊ നമ്മുടെ പ്രോത്സാഹന ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ടാവും പിന്നെ ഷിബു സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്തുണ്ടെങ്കിലും പ്രോത്സാഹനിൽ പുള്ളി പക്കാ സപ്പോർട്ടാണ് പക്കാ ഫ്രണ്ട്ലി ആണ് നമുക്ക് എന്ത് സർവീസ് ഡീറ്റെയിൽസ് ചെയ്യും സെയിൽസിലെ സെയിൽസ് സെയിൽസിലെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പുള്ളി നമുക്ക് ഡീൽ ചെയ്ത് തരും പക്കയായിട്ട് അപ്പൊ ഷിബു സാറിന് നിങ്ങൾ മറക്കണ്ട ചേരാനൂർ ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജർ ഷിബു സാറ് വന്ന കാണാം ഓക്കെ ശരി അപ്പോൾ കേസ് നമ്മുടെ വണ്ടി ഡെലിവറി ചെയ്യാൻ പോണേന് ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നേരെ പോണ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് പോർഷയുടെ ഉള്ളിലോട്ടാണ് പക്ഷെ പോർഷ ഒന്നും അല്ല നമ്മൾ എടുക്കണത് അത് വേറെ കാര്യം <laughs> ഒരു ശരിയായ ഒട്ടും വേട്ടൂലല്ല ഒരു ചെറിയ കുറച്ച് പൈസയുടെ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പോർഷ എടുക്കാൻ പറ്റിയില്ല ഏഹ് അപ്പൊ നമ്മൾ നേരെ പോകുന്നത് വണ്ടി അവിടെ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുപാട് പോർഷൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കിടക്കുന്ന വണ്ടി നമ്മുടെ വണ്ടി ഇതാണ് പോളോ ജീപ്പി കാർബൺ സ്റ്റീലൊക്കെ കളർഫുള്ളായിട്ടുള്ള നമ്മുടെ പോളോ ജി ടി വണ്ടി ഇതാണ് ഇതൊക്കെ അലോവിയില് മറ്റേ കാര്യങ്ങള് എല്ലാം കഴിഞ്ഞ് നമ്മൾ സെറ്റാക്കി വെച്ചേക്കാണ് നമ്മുടെ വണ്ടി നമ്മുടെ carbon steel G T X S I വണ്ടി ാണ് ഇപ്പൊ നമ്മുടെ വണ്ടി സ്റ്റിയറിംഗ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോളോ ജി ടി ആണ് നമ്മുടെ സസ്പെൻസ് ആയിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന വണ്ടി നമ്മുടെ എല്ലാം ഒന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല നമുക്ക് ഇതൊക്കെ ഇനി പൊട്ടിച്ച് നമുക്കൊന്ന് വണ്ടി ഒന്ന് ട്രയലടിച്ച് നോക്കണം ഓക്കെ നമ്മുടെ കാര്യ പരിപാടിയൊക്കെ നമ്മളെ കഴിഞ്ഞ് വണ്ടി എടുക്കുന്ന പരിപാടി കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞ് താക്കോൽ കൊടുക്കല് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് വണ്ടി കുറച്ച് കാര്യങ്ങൾ പൊളിച്ചു പണയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൊളിച്ചു പണയും എന്നിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം അപ്പൊ നമുക്ക് ഇനി എന്താന്ന് വെച്ചാൽ വണ്ടിയും കൊണ്ട് വീട്ടിൽ പോകുന്ന പരിപാടിയാണ് അത് നമുക്ക് ചെയ്യാം ആണ് നമ്മുടെ ഇന്നത്തെ പോളോ ടി ടി വാങ്ങിക്കുന്നതിന്റെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക യൂട്യൂബിൽ അടിപൊളി വീഡിയോസ് നമുക്ക് കാണാം അപ്പൊ